دخله هنا جوا هنا هنا جوا بس بعدين نخلي الظهر حقه ايوه ظهر تمام. تيرتشون ദഹർക്കിതാ يصير وجه كده على الكل. ആ ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സ്വാലിഹാണ് അറേബ്യൻ ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മക്കയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കബറിടത്തിലാണ് ജന്നത്തിൽ മോല്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു കബറിടത്തിലാണുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റസൂല്ലായി സല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ കാലം മുതലുള്ള ഒരു കബറിടാണ് മാത്രമല്ല ഇവിടെ ഒരുപാട് മഹ മഹാരഥന്മാർ അടക്കം ചെയ്തിട്ടുണ്ട് സ്വഹാബികളുണ്ട് അതേപോലെ ഹദീജ ബി അലിള്ളാഹു അൻഹയുടെ കബറിടം കൂടെയാണ് ഇവിടെയുള്ളത് അപ്പം ഈ കബറിടം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മക്കയിൽ പ്രധാനമായും മൂന്ന് മക്കപ്പുറകളാണുള്ളത് അതിൽ ജിന്നത്തിൽ മോലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അത് കഴിഞ്ഞാൽ മക്കപ്പുറത്തിൽ ആദിലും പിന്നെ മക്കപ്പുറത്തിൽ ഷെറായുമാണുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ജനത്തിൽ മോലയിലാണ് പിന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് മഷുൽ ഹറം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന റോഡ് മഷുൽ ഹറമിലേക്കുള്ളതാണ് മഷുൽ ഹറമിൻ്റെ മറുവ ഭാഗത്തുള്ള ഗേറ്റാണ് ഇതാ കാണുന്നത് മയ്യത്തുകൾ അവിടെ നമസ്കാരത്തിന് ശേഷം എത്തുകയും നമസ്കാരത്തിന് ശേഷം അവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് ഓരോ മക്ബറയിലേക്കും അവിടെ നിന്നാണ് പോകുന്നത് ജന്നത്തിൽ മഹലിലേക്ക് പോകേണ്ട മയ്യത്തുകൾ അതാ ഈ വഴി ജന്നത്തിൽ ഇതിൻ്റെ മെയിൻ എൻട്രൻസായ ഇവിടെ എത്തുകയും ചെയ്യും നമ്മളിപ്പോൾ ഉള്ളത് ജന്നത്തിൽ മഹൽ മഹലിൻ്റെ മെയിൻ എൻട്രൻസിലാണ് മക്ബർ മഹബറത്തുൽ മഹല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു അറബിയിൽ അതുപോലെ നമ്മൾ കയറുമ്പോൾ ഉള്ള ദ്വായൊക്കെയാണ് അതിൻ്റെ മുകളിൽ ഉള്ളത് ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് അത് കൂടാതെ അപ്പുറത്ത് വേറെ ഒരു എൻട്രൻസ് ഉണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓഫീസുകളൊക്കെയാണ് ഉള്ളത് അതേപോലെ നമ്മൾ കയറുമ്പോൾ വെള്ളമൊക്കെ ബോട്ടിലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനുള്ളതാണിത് السلام عليكم أهل الديار من المؤمنين والمسلمين وإنا إن شاء الله بكم لاحقون نسأل الله لنا ولكم العافية അപ്പം ഏഹ്, നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഉള്ളത് ആ, അബ്ദുൽ മാസിദാണ് അതെൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് മാത്രമല്ല ഇതേപോലെ ഉമ്രക്കൊക്കെ വരുന്ന ആളുകൾക്ക് ഇതുപോലെ ഖബർ അതുപോലെയുള്ള സ്ഥലങ്ങൾ മക്കയിലെ സ്ഥല പ്രത്യേക സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടെയാണ് അപ്പോൾ നമുക്ക് ബാസിത്തിനെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ബാസിത്ത് ഇദ്ദേഹം നമ്മുടെ കൂടെ ഇന്നുണ്ടാവും നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ തന്നെ ഇദ്ദേഹം ഉണ്ടാവും ഇന്ന് ഇൻഷാല്ല ഓരോ ബ്ലോക്ക് ബ്ലോക്കായി തിരിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് ഓരോ ബ്ലോക്കിനും ഓരോ മയത്തുകളൊക്കെ ഓരോ ബ്ലോക്കുകളായി തിരിച്ചിട്ടാണ് അവിടെയാണ് പിന്നെ അടക്കം ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നാട്ടിലെ പോലെ പൊക്കിക്കെട്ടിയ കബറുകളൊന്നും നമുക്കിവിടെ കാണാനില്ല നിരപ്പായ മണ്ണിലൊരു അടയാളം എന്ന നിലയിൽ ഒരു കല്ല് മാത്രമേ വെച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ സഹായിക്കാനായിട്ട് ഇവിടുത്തെ ഒരു ബലതിയ ജോലിക്കാരാണ് ഈ മക്കബറയിലെ നാൽപ്പത് വർഷമായിട്ട് ഈ ഖബർസ്ഥാനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അബ്ദുൽ ഖാദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നമ്മളെ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നതാണ് നമ്മൾ കറക്റ്റായിട്ട് ഓരോ കബറുകളും പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ കബറുകൾ അദ്ദേഹം നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കൂടെ വന്നതാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹദീജ അലി റലിള്ളാഹുനയുടെ കബറിടത്തിലാണ് അദ്ദേഹം നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത് നമുക്ക് ഉള്ളിൽ കയറി കാണാൻ സാധിക്കില്ല അല്ലേ ഖദീജ ബിബി റഹ്ലാഹുനയുടെ കബറിട ഇതാണ് സലാത്തു വസ്സലാം നാം ഉള്ളത് പരിശുദ്ധ മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മക്കുബറയിലാണ് ഈ മക്കുബറ അറിയപ്പെടുന്നത് ജന്നത്തുൽ മൊല്ല എന്നാണ് പേരുകൊണ്ട് തന്നെ സ്വർഗം എന്ന് തുടങ്ങുന്ന ഈ മക്കുബറയിൽ ഒരുപാട് മുഗ്മിനീങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മഹതിയായ ഉമ്മുൽ മുഗ്മിനീൻ ഹദീജ ബിന്ദ് ഹുവൈലിദ് റലിയല്ലാഹു തലാൻഹയുടെ മക്കബറയും ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നബിസല്ലാഹു അലൈഹി സ്വലമയുടെ പ്രഥമ പത്നിയും ഈ മക്കയിൽ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ കണ്ട മക്കയിലെ ഏറ്റവും ധനികയായ ഒരു സ്ത്രീയുമായിരുന്നു പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നതുമായ നമ്മുടെ ഖദീജ ബിന്ദു ഹോയിലി ദർസൂൽ നമ്മുടെ പ്രഥമ ഭാര്യയുടെ മക്ബറയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കെട്ടുകൾക്കുള്ളിൽ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി സ്വലമയുടെ മകനായ കാസിം റുദിലാഹുനുവിൻ്റെ മക്ബറയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ കെട്ടിലെ മുകളിൽ ഒരു മരം കാണാം ആ മരത്തിന് താഴെയായിക്കൊണ്ട് ഇരുപതോളം പിതാമഹന്മാരുടെയും മക്കബറകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ചെറിയ കെട്ടില്ലേ വലിയ കെട്ടില്ലേ അതിനുള്ള ചെറിയ കെട്ടതാണ് ഈ കാണുന്ന കബറിടം ഹദീജ ബിബുല്ലാഹിനെയാണ് അതിൻ്റെ ചേർന്ന് കാണുന്ന ചെറിയ കബറിടമാണ് അവരുടെ മകനായിട്ടുള്ള ബ്ലോക്കുകളായി തിരിച്ചിട്ടുള്ള ഒരു ഖബർസ്ഥാനാണ് നാട്ടിലേതുപോലെ ഒരു അടി മണ്ണിട്ട് ഉയർത്തിയിട്ടോ അതല്ലെങ്കിൽ മദീനയിലെ മദീനയിലെ ജന്നത്തുൽ ബക്കയിലൊക്കെ കാണുന്നത് പോലെ ഒരടി ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള ഒരു ഖബറുകളല്ല നമ്മളിവിടെ കാണുന്നത് വളരെ നിരപ്പായ രീതിയിലുള്ള മണ്ണിട്ട് മൂടിയ അതുപോലെ മീസാൻ കല്ലുകൾ പോലും വളരെ ഉയരത്തിലൊന്നുമില്ല ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങളാണ് നമുക്കിവിടെ കബറുകൾ അടയാളപ്പെടുത്താൻ വേണ്ടി ഈ ഖബറിസ്ഥാൻ പരിപാലിക്കുന്ന ബലദീയ അതിനായിട്ട് നിയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ കെട്ടുകളും വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമ്പറുകൾ എഴുതിക്കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മളിൽ നിന്ന് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ പ്രത്യേക അനുമതി മൂലം ഇവിടെ മറവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവരുടെ കബറുകളൊക്കെ സിയാറത്ത് ചെയ്യാൻ ഈ ബ്ലോക്കിൻ്റെ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം കബറുകളെ മനസ്സിലാക്കാൻ കഴിയും ഇൻഷാല്ലാ ആ മൂപ്പര് നമ്മുടെ കൂടെ വന്ന് നമ്മളെ കാണിച്ചു തരികയാണ് അതിലൊരു ഭാഗ്യം തന്നെയാണ് കറക്റ്റായിട്ട് നമുക്ക് ആ, കബറിടമൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ هذا في قبور ناس ثاني صحابة لكن مو معلوم هذا معلوم من أول سيدة أسماء ആയിഷ هذا ജബൽ هذا أختي هذا؟ عائشة رضي الله عنها جبل السيدة أيوه أيوة. അതാ ജബൽ സൈദ സൈദ എന്ന് പറയുന്നത് ഖദീജ ബിറുള്ള السيدة اللي هي سيدة خديجة സൈദ ഖദീജ സാധാരണ ഖബർ സിയാറത്തുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ മക്കയിലെ ഈ ജന്നത്തുൽ മൊഹല്ലയിൽ എത്തുമ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ഇസ്ലാമിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ഹദീജ ബിബി റലിള്ളാഹുവിനെയും അതേപോലെ അസ്മാ ബിബി റലിള്ളാഹുവിനെയുടെയൊക്കെ ത്യാഗത്തിൻ്റെയും അവരുടെ കുടുംബ ബന്ധങ്ങളുടെയും സ്മരണകളാണ് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാകുന്നത് ഇഷ്ടികയിൽ നിർമ്മിച്ച് സ്ലാബ് കൊണ്ട് മൂടുന്ന കബറുകൾ റെഡിമെയ്ഡ് കബറുകളാണിത് ഇപ്പം വളരെ കുറച്ച് മാത്രമേ പിന്നെ ഷെറായിലാണ് പോകുന്നത് ആ ഇപ്പൊ മുഖം കൈ വലത് കൈ കവിളിൽ വെച്ചിട്ട് കിബിലയോട് പരിശുദ്ധ കാബ ഷെരീഫിനോട് ചേർ ചേർന്നുകൊണ്ടാണ് മുഖം വെക്കുന്നത് അതുപോലെ തന്നെ മുഖത്തിനിടയിൽ വലത് കൈ കവിളിൽ വെച്ചുകൊണ്ടാണ് മയ്യത്തുകൾ നമ്മളിവിടെ മറവ് ചെയ്യുന്നത് ഇവിടെ ഏകദേശം മുപ്പതിനായിരത്തോളം കബറുകളാണുള്ളത് അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതേപോലെ ഒരു ലക്ഷത്തോളം ചതുരശ്ര അടി വീതി വിസ്തീർണമാണ് ഈ ചിന്നത്തിൽ മാലയ്ക്കുള്ളത് ഈ ജന്നത്തിൽ മോല സ്ഥിതി ചെയ്യുന്ന ഒരു മലഞ്ചെരുവിലാണ് മുൻകാലത്ത് അത് പിന്നീട് മണ്ണൊക്കെ ഇട്ട് ലെവലാക്കിയേക്കാണ് നമുക്കിത് ഇതിൻ്റെ കബറിടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഓരോ തട്ടുതട്ടായിട്ട് തിരിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു മലയായിരുന്നു അത് പൊളിച്ച് അത് നിരപ്പാക്കിയതിന് ശേഷമാണ് ഇവിടെ ഇതാക്കിയിരിക്കുന്നത് കുട്ടികളുടെ ഇതാണ് കുട്ടികളുടെ ഒരു ഒരു കുട്ടികൾ ഇത് ഒരു വയസ്സ് ഒരു വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ഇവിടെയാണ് അടക്കം ചെയ്യുന്നത് പരിശുദ്ധമായ ജനത്തിൽ മൈലയിലെ ഇരുപത്തി ഒൻപതാം ബ്ലോക്കിൽ സെപ്പറേറ്റ് ആയിക്കൊണ്ട് ഒരു ഖബർ ഷെരീഫാണ് ഇതിൽ നിറമാറപ്പെട്ടിരിക്കുന്നത് മഹാനായ ജുബൈർ അലിയല്ലാഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹിബിന് ജുബൈർ അലിയല്ലാഹുവിൻ മക്ബറയാണ് ഈ അലി അള്ളാഹുഹു അഷറഫുൽ മുബഷിരീൻ സ്വർഗത്തിൽ ഉറപ്പാ സ്വർഗം ഉറപ്പാക്കപ്പെട്ട പത്ത് സ്വഹാബാക്കളിൽ ഒരാളാണ് സുബൈർ ബിൻ അവ്വാൻ അലി അള്ളാഹുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളാഹുന്നു അദ്ദേഹത്തിൻ്റെ മക്കബറയാണ് നമ്മളിപ്പോൾ സന്ദർശിക്കുന്നത് ഇതിന് തൊട്ടടുത്തായി കൊണ്ട് ബ്ലോക്ക് നമ്പർ മുപ്പത്തൊന്നിന് തൊട്ടടുത്തായി കൊണ്ട് വീണ്ടും ഒരു ഒറ്റയ്ക്കുള്ളൊരു മക്കബറയുണ്ട് അതിലാണ് മഹതിയായ അസ്മ അലി അള്ളാഹു താലാൻഹയുടെ മക്കബറ ഈ അസ്മാർ അലി അള്ളാഹു അലി അള്ളാഹു താലാൻഹയുടെ മകനാണ് അബ്ദുല്ലാഹിബിന് സുബൈർ അലി അള്ളാഹു അതുപോലെ തന്നെ ഈ അസ്മ ബിബി റബിയല്ലാഹു അൻഹ നമ്മുടെ നബി സല്ലാഹു അലൈഹി സ്വലമയും അബൂബക്കർ സ്തീബ് റബിയല്ലാഹു താലയും വേറെ സൗറിൽ ശത്രുക്കളിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് ഒളിച്ചിരിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ട് വേറെ സൗറിലേക്ക് എത്തിക്കുമായിരുന്നു മഹതിയായ അസ്മ യൂറുല്ലാഹു തലാൻഡ അപ്പോൾ അവർ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ശത്രുക്കളിൽ നിന്നൊക്കെ വളരെ ഒളിഞ്ഞു ആയിരുന്നു അവിടേക്ക് പോയിരുന്നത് അപ്പോൾ ഈ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അവരുടെ വസ്ത്രത്തിൽ നിന്ന് ഒരു ഒരു കഷ്ണം തുണി മുറിച്ചുകൊണ്ട് കെട്ടി വയറിലൊക്കെ കെട്ടിയാണ് കൊണ്ടുപോയിരുന്നതെന്നൊക്കെ നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും അള്ളാഹു സുബാനവത്താല അവരോടൊപ്പം നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ കോവിഡ് പ്രോട്ടോകോൾ നിലവിലുള്ളത് കൊണ്ട് മയ്യത്തിനെ അനുഗമിച്ചുകൊണ്ട് അഞ്ചാളുകൾ കൂടുതൽ ഇവിടെ അനുവദിക്കില്ല അതുപോലെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഏഴര മുതൽ ലുഹറിന് മുമ്പ് പതിനൊന്നര വരെയാണ് മാത്രമല്ല ഓരോ നമസ്കാരത്തിൻ്റെ സമയത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും മയ്യത്തുകൾ കവറടക്കുന്ന സമയത്ത് മയ്യത്തിനെ അനുഗമിച്ചുകൊണ്ട് അഞ്ചാളുകൾക്ക് ഇത് ആ സമയങ്ങളിലൊക്കെ ഇവിടെ വരാൻ സാധിക്കുകയും ചെയ്യും നാളെ നമ്മളേവരെയും അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറുകട്ടെ ആമീൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ജന്നത്തുൽ മോഹനെ കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ഇൻഷാല്ലാ അതേപോലെ നമുക്ക് നമ്മുടെ കൂടെ നിന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ അത്യാവശ്യം എല്ലാം കാണിക്കുകയും പിന്നീട് ശരിക്കും അദ്ദേഹം എടുത്ത ഒരു വളരെ ക്ലോസ് ആയിട്ട് എടുത്തൊരു ഫോട്ടോ നമുക്ക് അയച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം അദ്ദേഹത്തിനോട് എടുത്ത് എടുത്തു പറയാൻ നന്ദി അതേപോലെ നമ്മുടെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിച്ച നമ്മുടെ ബാസത്തിന് പ്രത്യേകം നന്ദി അപ്പം ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും വേണ്ട അപ്പോൾ നമുക്ക് നേരെ